ഏഴ് വധശ്രമ കേസുകളിലും മൂന്ന് പ്രാവശ്യം കാപ്പ കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളെ വധശ്രമ കേസിൽ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലമ്പലം പാണർ കോളനി സ്വദേശി വാൾ ബിജു എന്ന് വിളിപ്പേരുള്ള ബിജുവിനെയാണ് കടക്കൽ പോലീസ് പിടികൂടിയത് ഏഴോളം വധശ്രമ കേസുകളിലും മൂന്ന് പ്രാവശ്യം കാപ്പ കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ച വാൾ ബിജുവിന്റെ അറസ്റ്റാണ് കടക്കൽ പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കേസിൽ കല്ലമ്പലം പോലീസ് വാൾ ബിജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കടക്കൽ പോലീസ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിജുവിന്റെ അറസ്റ്റ് കോടതിയിൽ നിന്നും രേഖപ്പെടുത്തിയത് കടക്കൽ പാർട്ടി ഓഫീസിന് മുന്നിൽ താമസിച്ച സ്ത്രീയെ സ്ത്രീയുടെ ഭർത്താവും സുഹൃത്തായ വാൾ ബിജുവും ചേർന്ന് വധിക്കാൻ ശ്രമം നടത്തിയിരുന്നു സ്ത്രീയുടെ ഭർത്താവിനെ അന്ന് തന്നെ പോലീസ് പിടികൂടിയെങ്കിലും ബിജു ഒളിവിൽ പോയിരുന്നു ഇതിനിടയിലാണ് കല്ലമ്പലം പോലീസ് മറ്റൊരു കേസിൽ ബിജുവിനെ പിടികൂടുന്നത് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു കടക്കൽ പള്ളിക്കൽ കല്ലമ്പലം പോലീസ് സ്റ്റേഷനുകളിലായി മോഷണ കേസുകൾ ഉൾപ്പെടെ പത്തൊമ്പതോളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് വാൾ ബിജു ഇയാളെ വീണ്ടും കാപ്പ കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായും കല്ലമ്പലം പോലീസ് പറഞ്ഞു ട്വന്റി கொட்டாக இருக்கிறா